السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تقدموا بين يدي الله ورسوله واتقوا الله ان الله سميع عليم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى ولهم مغفرة لهم مغفرة وأجر عظيم صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم نحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين ആദരണീയരായ ഉസ്താദുമാരെ ബഹുമാന്യരായ എല്ലാ ആഴ്ചകളിലും നമ്മുടെ മജിലിസിൽ സംബന്ധിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ ഉള്ള വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളായ മോമിനീങ്ങൾ മോമിനാത്തുകൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നാം ആരംഭി നാം ചർച്ച ചെയ്തത് സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യത്തെ ആയത്തുകളെ സംബന്ധിച്ചാണ് സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ വചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തത് യ അയ്യുഹല്ലദീന ആമനൂല തുക്കദ്ദിമു ബൈന യദയില്ലാഹി വ വത്തക്കുല്ലാഹ ഇന്നല്ലാഹ സമീ ഉന്നരീം അല്ലയോ വിശ്വാസികളെ അലാ തുക്കദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി അള്ളാഹുവിൻ്റെയും പ്രവാചകരുടെയും മുന്നിൽ നിങ്ങൾ മുൻകടക്കാൻ പാടില്ല വത്തക്കുല്ലാ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം ഇന്നല്ലാഹ സമീ ഉന്നലീം നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് തിരുനബി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങടന്ന ലോകത്തെ എല്ലാ ഗുരുക്കന്മാരുടെയും വിശ്വഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളോട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സമീപിക്കണമെന്ന സമീപന രീതിയും പെരുമാറ്റ രീതിയും പെരുമാറ്റച്ചട്ടങ്ങളുമൊക്കെയാണ് ആ ആയത്ത് വിവക്ഷിക്കുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ നാം പറയുകയുണ്ടായി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളോടുള്ള ബഹുമാനവും അതവും ചിട്ടയും പെരുമാറ്റവും സമീപനവും അത് ജീവിതകാലത്ത് മാത്രം തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ ഭൗതിക ലോകത്ത് നിന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മറഞ്ഞാലും വഫാത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുക്മിനിങ്ങളായ അഖിലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളായ നാം ഒക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന അതേ ബഹുമാനവും ആദരവും നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളോട് തൻ്റെ വഫാത്തിന് ശേഷവും ആയിരത്തി നാനൂറ് സംവത്സര കാലങ്ങളായി മുസ്ലിം സമുദായം ഒരു പോറലുമേൽക്കാതെ ആ ബഹുമാനവും ചിട്ടയും പാലിച്ച് ജീവിച്ചു പോരുകയാണ് അതിനെ സംബന്ധമായി ചില കാര്യ ചില കാര്യങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു ഇതിന് മറ്റൊരു വിശദീകരണം കൂടെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ കൊടുക്കുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആമനു ലാ തുക്കദ്ദിമു ബൈന യദയില്ലാഹി വ റസൂലിഹി വത്തക്കുല്ലാഹ ഇന്നല്ലാഹ സമീ ഉന്നലീം വിശ്വസിച്ച അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിച്ചവരായ മുക്മിനീങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെയും നബിസല്ലാഹു അലി വസല്ലം തങ്ങളും ലോകത്ത് പഠിപ്പിച്ച ആ നിയമവും വ്യവസ്ഥിതിയും മുൻകടന്ന് പരിധി വിട്ട് കടക്കരുത് വിശുദ്ധ ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളും തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ജീവിതവുമാണ് നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളും വിശുദ്ധ ഖുർആാനും ലോകത്ത് പഠിപ്പിച്ച മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് ആ ലക്ഷ്മണ രേഖ വിട്ട് ആ പരിധി വിട്ട് ആ ഹദ് വിട്ട് ആ നിയമം വിട്ട് മുന്നോട്ട് നീങ്ങരുത് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നത് കാണാം മഹാനായിബിന് അബ്ബാസ് റതി അള്ളാഹു അൻഹു തങ്ങൾ പറഞ്ഞു ലാ തക്കൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന നാം എന്ത് കാര്യം പറയുമ്പോഴും അത് വിശുദ്ധ ഖുർആാനിനും സുന്നത്തിനും തിരുസുന്നത്തിനും എതിരായി പറയരുത് വലാ തഫ് അലൂ അതുപോലെ വിശുദ്ധ ഖുർആാനിനും തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ ജീവിതചര്യക്കും എതിരായി ഒരിക്കലും നാം പ്രവർത്തിക്കുവാനും പാടില്ല അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ നാം ജീവിക്കുമ്പോൾ നാം അള്ളാഹുവിനെയും നബിസല്ലാഹു അലിവസല്ലം തങ്ങളെയും മറികടക്കുന്ന ആളുകളായി മാറും അള്ളാഹുവിനെയും നബിസല്ലാഹു അലിവസല്ലം തങ്ങളുടെയും കൽപ്പനകൾ മറികടന്ന് ജീവിക്കുമ്പോൾ ലോകത്തെന്താണ് സംഭവിക്കുക എന്ന് വർത്തമാനകാലത്ത് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയുമായ കോവിഡ് നയൻറ്റീൻ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് തീർച്ചയായും ചിന്തിക്കാൻ ധാരാളം പാഠങ്ങളുണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അള്ളാഹുവിൻ്റെ അള്ളാഹു വരച്ചൊരു വരയുണ്ട് തിരുനബി സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ വരച്ചു തന്നൊരു വരയുണ്ട് ആ വരയുടെ അപ്പുറത്തേക്ക് നാം വ്യവസ്ഥകളും നിയമങ്ങളും അതുപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങളും മാനിക്കാതെ കടന്നു പോകുമ്പോൾ എന്താണ് ലോകത്ത് സംഭവിക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന നമ്മുടെ ജീവിതകാലത്ത് നാം കേട്ടുകേൾവിയില്ലാത്ത ഈ വലിയ പരീക്ഷണം അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വലിയ ശിക്ഷ അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെയും പ്രവാചകരുടെയും അധ്യാപനങ്ങൾ ജീവിക്കാൻ നാം നിർബന്ധിതരാണ് അതൊരു അന്ധമായ പ്രഖ്യാപനമല്ലല്ലോ ബുദ്ധിപരമായി നാം ചിന്തിക്കുമ്പോൾ നാം അത് അംഗീകരിക്കേണ്ടി വരും വിശുദ്ധ ഖുർആാനിൽ സൂറത്തുൽ ഹസാബിലെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ അത് വളരെ കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട് വമാക്കാനലി മുഅ്മിനിൻ വല മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലം മുബീന അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നതെന്താണ് വമാക്കാനലി മുഅ്മിനിൻ വല മുഅ്മിന ഒരു വിശ്വസിച്ച ഒരു പുരുഷനും സ്ത്രീക്കും ഒരിക്കലും പാടില്ല ഇതാ കലല്ലാഹു വറസൂലുഹു അമ്ര ജീവിതത്തിൽ അള്ളാഹുവും പ്രവാചകരും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവും പ്രവാചകരും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂനലഹുമുൽ ഹയ്യറമിൻ അംരിഹിം അവരുടെ കാര്യത്തിൽ അവർ സ്വയഷ്ടപ്രകാരം ജീവിക്കുക എന്നത് ഈമാനുണ്ടെന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഈമാൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മുഗ്മിനും ഒരു സ്ത്രീക്കും ഒരു പുരുഷനും യോജിച്ചതല്ല അള്ളാഹുവിനും നബിസല്ലാഹു അലി വസല്ലം തങ്ങൾക്കും ആ നിയമ സംഹിതക്ക് എതിരായി ആര് ജീവിച്ചാലും അവർ ലോകത്ത് ഏറ്റവും വ്യക്തമായ പിഴവ് പിഴച്ച ആൾക്കാരാണ് വഴിപിഴച്ചു പോയവരാണ് അള്ളാഹു നമ്മെ കാത്തിരിശിക്കുമാറാവട്ടെ നബിസല്ലാഹു അലി വസല്ലം തങ്ങളും തിരുനെ വിശുദ്ധ ഖുർആാനും പഠിപ്പിച്ച മാർഗവും വഴിയും വിട്ട് സഞ്ചരിക്കുമ്പോൾ ലോകത്തെന്താ സംഭവിക്കുക വലിയ വലിയ വിപത്തുകൾ നേരിടേണ്ടി വരും ദുനിയാവിൽ തന്നെ വലിയ വലിയ ശിക്ഷകൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും വലിയ കടുത്ത പരീക്ഷണങ്ങൾ നാം ഏറ്റുവാങ്ങേണ്ടി വരും വിശ്വാസത്തിന് കാഠിന്യമുള്ളവരെന്ന് ഉള്ളവരെന്ന് തോന്നുന്ന ആളുകൾ പോലും പതറിപ്പോകുന്ന വലിയ പരീക്ഷണങ്ങളെയും ശിക്ഷകളെയും ദുനിയാവിൽ നിന്ന് തന്നെ നാം അഭിമുഖീകരിക്കേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ സൂറത്തുറയതിലെ പതിനൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ ബി കൗമിൻ ഹത്താ ബി അൻഫുസിഹിം വ ഇദാ അല്ലാഹു ബി ഖൗമിൻ സൂഅൻ ഫല വമാ ലഹു എന്താണ് അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹലായുകയ്യുറുമാബി നിശ്ചയമായും അള്ളാഹു ഒരു ജനതയുടെയും ജനതക്കും അള്ളാഹു കൊടുത്തതൊന്നും അള്ളാഹു മാറ്റിമറിക്കില്ല ഹത്താ അംഫുസിഹിം അവർക്ക് അവർ അവർ അവർ പാലിക്കേണ്ട നിയമങ്ങൾ അവർ മാറ്റിമറിക്കാത്ത കാലത്തോളം മാറ്റിമറിക്കാത്ത കാലത്തോളം അള്ളാഹു ഒരിക്കലും ലോകത്തെ പ്രകൃതിയെ മാറ്റൂല മനുഷ്യൻ്റെ ജീവിത ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളെ അനുഗ്രഹങ്ങൾ ഒരിക്കലും അള്ളാഹു മാറ്റുകയില്ല എന്നിട്ട് പറയുന്നു വൈദ അറാദ് അള്ളാഹുബി കൗമിൻ സു ഒരു ജനതക്ക് അള്ളാഹു ചീത്ത അഥവാ സൂആയ ഒരു പരീക്ഷണം നൽകാൻ ശിക്ഷ നൽകാൻ ഒരു രോഗം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലമറുദ്ദലഹൂ അതിനെ തടുക്കാൻ ലോകത്താർക്കും കഴിയില്ല വമാ ലഹൂ മിന്ദൂനിഹി മിംവാൽ അവനെ സഹായിക്കാൻ അള്ളാഹു വല്ലാതെ മറ്റാരുമില്ല സുബഹാനല്ലാ സൂറത്തുൽ സൂ മറ്റൊരു മറ്റൊരിടത്ത് സൂറത്തുൽ അംഫാലിലും അള്ളാഹു ഇത് പറയുന്നുണ്ട് എന്താണ് അള്ളാഹു പറയുന്നത് പൂർവകാലത്ത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നിഷേധിച്ചും അവഗണിച്ചും അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും നിഷേധിച്ചും കടന്നുപോയ ആളുകൾക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷകൾ മുഴുവനും വിശദീകരിച്ചിട്ട് ഖുർആൻ പറയുന്നു ذلك بأن الله لم يك مغير لم يك مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم അള്ളാഹു പറയുന്നു ഈ ഫറോവയെ വലിയ അധികാരവും സാമ്രാജ്യവും അണികളും സൈന്യവും സമ്പൽ സമൃദ്ധിയും കൊട്ടാരങ്ങളുമുള്ള ഫറോവയെ സമ്പൽ സമൃദ്ധിയുടെ ജന്മിത്വം കൊണ്ട് അനേകായിരം മനുഷ്യരെ അടിമയാക്കി ജി അടിമയായി കണ്ടിരുന്ന കാറൂനിനോട് അതുപോലെ തന്നെ നമ്രൂദിനോട് ലോകത്ത് ജീവിച്ചുപോയ ഓരോ കാലഘട്ടത്തിലെയും ധിക്കാരികളായ ആളുകളോട് അള്ളാഹു ചെയ്ത ശിക്ഷകൾ പരീക്ഷണങ്ങൾ ഓരോന്നെടുത്തു പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് ദാലിക്കബി അന്നല്ലാഹ ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم ഇതൊക്കെ എന്തുകൊണ്ടാ ചരിത്രത്തിൽ സംഭവിച്ചത് നിശ്ചയമായും അള്ളാഹു ഒരു ജനതക്കും നൽകിയ അനുഗ്രഹങ്ങളെ എടുത്തു മാറ്റുകയില്ല ഹത്താ യുഗയ്യിറൂ മാ ബി അംഫുസിഹിം അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട നിയമത്തി നിയമങ്ങളെ പരിധികളെ വ്യവസ്ഥകളെ മതത്തെ മതത്തിൻ്റെ നിയമങ്ങളെ അവർ മാറ്റിമറിക്കുന്നതുവരെ അന്നല്ലാഹ സമീ ഉന്നലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അപ്പം അള്ളാഹുത്താല ലോകത്ത് മനുഷ്യന്മാർക്ക് ധാരാളം ഞാമത്ത് നൽകിയിട്ടുണ്ട് ഈ ഞാമത്തുകൾ അവൻ നമ്മിൽ നിന്ന് എടുത്തു മാറ്റുന്നതിൻ്റെ പ്രധാനമായുള്ള കാരണം എന്താ നാം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാനിക്കാതെ ജീവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള കാര്യമാണോ അല്ല അള്ളാഹുവിൻ്റെ കാര്യത്തിൽ മാത്രമുള്ള കാര്യമല്ല നമുക്കറിയാം നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കൂ നാം എങ്ങനെ വിചാരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുമോ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയിക്കാൻ വകുപ്പില്ല കാരണം ഒരധികാരവും സത്യത്തിൽ ഇല്ലാത്ത മനുഷ്യന്മാർ അവൻ്റെ അധികാരങ്ങൾ എത്രയാണ് പ്രകടിപ്പിക്കാറുള്ളത് നമുക്ക് വ്യത്യസ്ത അധികാരങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ വീടിൻ്റെ ഒരു രക്ഷിതാവിന് വീട്ടിൽ അധികാരമുണ്ട് അതുപോലെ ഒരു സ്ഥാ സംരംഭത്തിൻ്റെ അധിപനായ മുതലാളിക്ക് ആ സംരംഭത്തിൽ അധികാരമുണ്ട് ഒരു കലാലയത്തിൻ്റെ പ്രിൻസിപ്പളിന് അവിടെ അധികാരമുണ്ട് ഒരു കമ്പനിയുടെ ആ ഓണർക്ക് അവിടെ അധികാരമുണ്ട് അതുപോലെ ലോകത്ത് മനുഷ്യന്മാർ അധികാരം കൈയാടുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ട്രാഫിക് ഉദ്യോഗസ്ഥന്മാർക്ക് റോഡുകളിൽ ചില അധികാരങ്ങളുണ്ട് ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ അധികാരങ്ങൾ കൈയാടുന്ന ഓരോരുത്തർക്കും ആ അവൻ അധികാരം അവ അവൻ അവൻ അധികാരസ്ഥനായ സംരംഭത്തിൻ്റെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിക്കാത്തവരോട് ആ കമ്പനിയുടെ നിയമം പാലിക്കാത്തവരോട് തൻ്റെ വീട്ടിൽ തൻ്റെ സംരക്ഷണത്തിൽ തൻ്റെ ചെലവിൽ കഴിഞ്ഞുകൂടുന്ന തൻ്റെ മക്കൾ ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ റൂട്ടിലൂടെ വരാതിരിക്കുമ്പോൾ നാം എന്തൊക്കെ ചെയ്യുന്നു നാം എന്തൊക്കെ ശിക്ഷാ നടപടികൾ എടുക്കുന്നു നാം ചിലപ്പോൾ ചില സമയത്ത് നാം താക്കീത് ചെയ്യാറുണ്ട് ചില സമയത്ത് നാം ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റാറുണ്ട് ചില സമയത്ത് അനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കാറുണ്ട് സുബഹാനല്ലാ നമ്മുടെ അധികാരത്തിന് പരിധിയില്ലേ സഹോദരന്മാരെ എൻ്റെ ഞാൻ അധ്വാനിച്ച പണത് ഭക്ഷണം കഴിക്കുന്ന മക്കൾ എന്നെ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്ന ഉപ്പമാരല്ലേ നാം എൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ഭാര്യ എന്നെ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകളല്ലേ നാം എൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും അവിടുത്തെ നിയമം പാലിക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകളല്ലേ നാം അതുപോലെ റോട്ടിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ട്രാഫിക് നിയമം പാലിക്കണമെന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വാശി പിടിക്കുന്നില്ലേ നിയമലംഘനം നടത്തിയാൽ താക്കീത് ഏറ്റുവാങ്ങേണ്ടി വരും ആനുകൂല്യങ്ങൾ എടുത്തു മാറ്റപ്പെടും ചിലപ്പോൾ ചെറിയ ചെറിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും ചിലപ്പോൾ സസ്പെൻഷനാവാം ചിലപ്പോൾ ഡിസ്മിസ്സാവാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ശിക്ഷാ നടപടികൾ നടപ്പാക്കുന്ന മനുഷ്യ അല്ലയോ സഹോദര നിങ്ങളും ഞാനും ഒന്ന് ചിന്തിച്ചു നോക്ക് റബ്ബിൻ്റെ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഭൂമി എന്ന വിശാലമായ നമ്മുടെ താർ പാർപ്പിടത്തിൽ അള്ളാഹുവിൻ്റെ സൗജന്യങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിക്കുന്നവരല്ലേ നാം സുബഹാനല്ല ജീവിതത്തിൽ കുടിച്ച ഒരു തുള്ളി വെള്ളത്തിന് നാം പൈസ കൊടുത്തിട്ടുണ്ടോ ആകാശത്തിൽ നിന്ന് വെള്ളം ഭൂമിയിലേക്ക് ചൊരിയുന്നതിന് അള്ളാഹു കാശു വാങ്ങുന്നില്ല പിന്നെയും മനുഷ്യരെ കാശു വാങ്ങുന്നുള്ളൂ ഞാനും നിങ്ങളും ജീവിതകാലം മുഴുവനും ശ്വസിക്കുന്ന ഓക്സിജന് നേച്ചറലായുള്ള ഓക്സിജൻ ശ്വസിക്കാൻ ഒരു നയാ പൈസ കൊടുക്കേണ്ടി വന്നില്ല പിന്നെയും മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഓക്സിജനെ പൈസ കൊടുത്തിട്ടുള്ളൂ ചിന്തിക്കണം നാം ആകാശത്തിൻ്റെ ചുവട്ടിൽ സൗരോർജമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പ് നാം കഴിക്കുന്ന സസ്യങ്ങളുടെ നിലനിൽപ്പ് നാം ആഹരിക്കുന്ന മാംസം മാംസമായി നാം ആഹരിക്കുന്ന മൃഗങ്ങളുടെ നിലനിൽപ്പ് ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പ് ഈ ഭൂമിയുടെ തന്നെ നിലനിൽപ്പ് സൂര്യനാണെങ്കിൽ ആ സൂര്യനിൽ നിന്ന് അനുഭവിക്കുന്ന ഒന്നിനും ഞാനും നിങ്ങളും ഒരു നയാ പൈസ കൊടുത്തില്ലല്ലോ അള്ളാഹുവിൻ്റെ സൗജന്യങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിച്ചിട്ട് റബ്ബിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത മനുഷ്യർക്കെതിരെ അള്ളാഹു നിയമ നടപടികൾ എടുക്കില്ലേ അത് എടുക്കുന്നത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ സഹോദരന്മാരെ അതുകൊണ്ട് ലോകം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലി മാനിക്കാതെ പോയപ്പോൾ റബ്ബിൻ്റെ നിയമങ്ങൾക്ക് പരിഗണന കൊടുക്കാതെ പോയപ്പോൾ ലോകത്ത് മനുഷ്യർക്ക് പലതും നൽകിയതെല്ലാം അള്ളാഹു തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു അവസ്ഥ എന്താണ് നമ്മുടെ ഒരു ചുറ്റുപാടെന്താണ് നാം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടാവായ യജമാനനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ എത്രമാത്രം വഴിപ്പെടുന്നുണ്ട് അള്ളാഹു നമുക്ക് യഥാർത്ഥ മുക്മിനീയങ്ങളിലും മുത്തക്കീങ്ങളിലും പെടാൻ തോഫീക്ക് നൽകട്ടെ റബ്ബിൻ്റെ നിയമങ്ങളെയും തിരുനബി സല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പഠിപ്പിച്ച വ്യവസ്ഥകളെയും അംഗീകരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നാം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യന്മാർ അധികാരം കൈയാളുന്നിടത്തെല്ലാം മനുഷ്യൻ എന്ത് നിയമങ്ങൾ നടപ്പാക്കിയാലും അതിൻ്റെ ഏറ്റവും ആദ്യ ഗുണഭോക്താവ് അധികാരം കൈയാടുന്ന ആൾ ആളായിരിക്കും എൻ്റെ എൻ്റെ ഫാക്ടറിയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ എന്നെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരംഗീകരിച്ച് വഴിപ്പെട്ട് അധ്വാനിക്കുന്നതിൻ്റെ ലാഭം എനിക്കാണ് അതുപോലെ ഓരോ അധികാര കേന്ദ്രങ്ങളിലും അവരുടെ കീഴിലുള്ള ആളുകൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളുടെയും ലാഭം മുതലാളിക്കുള്ളതാ അതേസമയം അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ഇസ്ലാം തിരുനബി സല്ലല്ലാഹു അലി വസല്ലം തങ്ങളിലൂടെ പഠിപ്പിച്ച നിയമങ്ങൾ ആ നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ട് അള്ളാഹുവിനൊരു ഗുണവുമില്ല ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന് പ്രത്യേക ഗുണമില്ല അതിൻ്റെ ഗുണകോ ഗുണകോ ഗുണഭോക്താവ് മുഴുവനും മനുഷ്യരാവുന്ന നമ്മളാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മുടെ സാമൂഹിക ഭദ്രതയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിലെ സമാധാനത്തിന് വേണ്ടി ഇസ്ലാം പഠിപ്പിച്ച എല്ലാ നിയമങ്ങളും നാം ഒന്ന് ഇഴകീറി പരിശോധിക്കൂ മനുഷ്യൻ്റെ ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ സാമൂഹികമായ കുടുംബപരമായ അതുപോലെ രാഷ്ട്രീയപരമായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അവിടെയൊക്കെ നമുക്ക് നന്മയുണ്ടാകാൻ മാത്രമല്ലേ ഇസ്ലാം അള്ളാഹു നമ്മോട് നിയമങ്ങൾ കൽപ്പിച്ചത് വ്യവസ്ഥകൾ നമ്മോട് വെച്ചത് നമ്മ നമ്മോട് വേണ്ടി ആവശ്യപ്പെട്ടത് കള്ളു കുടിക്കാത്തത് കൊണ്ട് കള്ളു കുടിക്കാത്തത് കൊണ്ട് ഗുണം നമുക്കല്ലേ വ്യഭിചരിക്കാത്തത് കൊണ്ടുള്ള ഗുണം നമുക്കല്ലേ സമ്പത്ത് ദൂർത്തടിക്കാത്തത് കൊണ്ടുള്ള ഗുണം നമുക്കല്ലേ സഹോദര ഒരു വ്യക്തിയെ ഏഷണി പറഞ്ഞും കുറ്റം പറഞ്ഞും ജീവിക്കാത്തതിൻ്റെ ഗുണം അടിസ്ഥാനപരമായി നാവിനെ അതിൽ നിന്ന് സംരക്ഷിക്കുന്ന ആൾക്കുള്ളതല്ലേ അതുകൊണ്ട് നാം വളരെ വഴിപിഴച്ചൊരു കാലത്തല്ലേ സഹോദരന്മാരെ ജീവിക്കുന്നത് ആ കാരണം കൊണ്ടാണ് നാം ഇതുപോലത്തെ വലിയ വലിയ പ്രതിസന്ധി നേരിടുന്നത് എത്രയോ മനുഷ്യന്മാർ കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയ പണം എത്ര പെട്ടെന്നാണ് താഴോട്ട് പോയത് സമ്പദ് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന വലിയ ഉയർച്ച പ്രാപിച്ച സമ്പദ്ഘടന എത്ര മാസം കൊണ്ടാണ് പാതാളത്തോളം താഴ്ന്നുപോയത് ജീവിതത്തിലുടനീളം അള്ളാഹു ചെയ്തു തന്ന നിയമത്തുകൾ ഓരോന്നോരോന്ന് അള്ളാഹു എടുത്തുകൊണ്ട് പോകുന്നു കാരണം നിയമം പാലിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മഹതിയായ ആയിഷബി റതിയല്ലാഹു അനഹ ഇവിടെ സ്വാഭാവികമായി നമുക്കൊരു ചിന്ത വരുമല്ലോ നല്ല മനുഷ്യന്മാർ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ ബാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് ഈ ചോദ്യം മഹതിയായ ആയിഷബി റതിയല്ലാഹു അനഹ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി നബിസല്ലാഹു അലൈ വസല്ലം തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് അദാബിനെ പറ്റി ഇങ്ങനെ വിശദീകരിച്ചു വന്നപ്പോൾ ചോദിച്ചു അല്ലയോ പ്രവാചകരെ നമ്മോടൊപ്പം സ്വാലിഹീങ്ങളായ സ്വാധികരായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടാകുമ്പോൾ നമ്മൾ നശിക്കുമോ നമ്മൾ നശിപ്പിക്കപ്പെടുമോ നമുക്ക് അതാപ് വരുമോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പ്രതികരിച്ചു അതേ ആയിഷ അഥവാ ചീത്തക്കസുറൽ ഹബസു മോശമായ കാര്യങ്ങൾ മനുഷ്യരിൽ അത് വല്ലാതെ വർദ്ധിച്ചാൽ പരിധി വിട്ട് വർദ്ധിച്ചാൽ തീർച്ചയായും അതാബ് സ്വാലിഹീങ്ങളിലേക്ക് വരെ വരുമെന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി അവരതിന് കാരണക്കാരല്ലെങ്കിൽ പോലും ചില കാരണങ്ങളൊക്കെ അതിനുണ്ട് നോക്കൂ നിങ്ങൾ മഹാനായ അബു ഉമാമ റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താണ് ഹദീസിലുള്ളത് നബിസല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പറയുകയാണ് എന്താ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നത് കൈഫ അംതുമ്മിത തൊകാനിസാഉക്കും ജിഹാദുക്കും ജിഹാദുക്കും നബിസല്ലാഹു അലഹി വസ്ല്ലം നിങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് അല്ലയോ സ്വഹാബ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഇതാ തൊകാനിസാവുക്കും നിങ്ങളുടെ ജീവിതകാലത്ത് സഹോദരിമാർ വഴിവിളച്ചു പോയാൽ വഫസക്ക ശുഭാനുക്കും നിങ്ങളുടെ കാലത്ത് ജീവിക്കുന്ന യുവാക്കൾ തമ്മാടികളായി മാറിയാൽ വതറക്കുത്തും ജിഹാദക്കും അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെ തിന്മകളോട് പ്രതികരിക്കാതെ സമരം ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ സാഹചര്യം എന്താണ് എങ്ങനെ ഇരിക്കുമെന്ന് സ്വഹാബത്തിനോട് നബിസല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ ചോദിക്കുകയാണ് സ്ത്രീകൾ വഴിവിഴക്കുന്ന ഒരു സാഹചര്യം വന്നാൽ യുവാക്കൾ തമ്മാടികളാകുന്ന കാലം വന്നാൽ വത്തറക്തും ജിഹാദക്കും ഇതുപോലത്തെ അരുതായ്മകൾ സമൂഹത്തിൽ വ്യാപകമാകുമ്പോൾ അതിനെതിരെ സമരഭൂമിയിൽ ഇറങ്ങാതെ മാറി നിൽക്കുന്നൊരു ഒരു കാലം വന്നാൽ നിങ്ങളുടെ ഹാൽ എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കുമെന്ന് സ്വഹാബത്തിനോട് നബിതങ്ങൾ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു വ ഇന്നതാലിക്കല കായിനുയ്യാ അല്ലയോ നബിയേ അങ്ങനെയൊക്കെ ലോകത്തുണ്ടാകുമോ കാരണം വളരെ പാതാളത്തിലേക്ക് ആപതിച്ചുപോയ ഇരുണ്ട യുഗത്തിൽ ജീവിതത്തെ ജീവിതം അഭിരമിച്ചുപോയ കള്ളും പെണ്ണും അരുതായ്മകളും ജീവിതത്തിൻ്റെ വഴിയായി മാറിയ ഒരു ജനതയെ ലോകത്ത് ഏറ്റവും സംസ്കാര സമ്പന്നരാക്കി മാറ്റി ഈ തിന്മകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനസ്സ് പോലുമില്ലാത്ത അനുചരന്മാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങൾ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകരിത് പറഞ്ഞപ്പോൾ ആശ്ചര്യത്തോടുകൂടെ സ്വഹാബത്ത് ചോദിക്കുന്നു നബിയെ ഇങ്ങനെയൊക്കെ ലോകത്തുണ്ടാകുമോ നബിയെ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു എന്റെ വല്ലതീ നഫ്സി ബിയദിഹി വഅഷദ്ദുമിൻ ഹുസയക്കൂൻ എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ കയ്യിലാണോ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ആ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഇതിനേക്കാളും കടുപ്പമുള്ള സാഹചര്യം ലോകത്ത് വരാനുണ്ട് കാലു അവർ ചോദിച്ചു വമാ അഷദ്ദു മിൻഹുയാ റസൂലല്ലാ ഇതിനേക്കാളും കടുപ്പമുള്ളൊരു സാഹചര്യം ഏതാണ് അപ്പോൾ നബിസല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ പറയാണ് കൈഫ അന്തും മിതാലം തൗമുറൂബി മാറൂഫിൻ വലം വലം തൻഹൗ അൻ മുങ്കരിൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് തിന്മ ചെയ്യുന്നത് കണ്ടാൽ തടയാത്തൊരു കാലം വന്നാൽ നന്മയ കൽമ നന്മ കൽപ്പിക്കാത്തൊരു കാലം വന്നാൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലം അതല്ലേ സഹോദര ജനങ്ങളോട് വാതു പറയുന്നതിനെ സംബന്ധിച്ച് മാത്രമാണോ ഇത് സ്വന്തം മക്കളിൽ തിന്മ തിന്മ കളിയാടുന്നത് കണ്ടാലും തിരുത്താൻ മനസ്സില്ലാത്ത ധൈര്യമില്ലാത്ത ആർജവമില്ലാത്ത താല്പര്യമില്ലാത്ത ഉപ്പമാരല്ലേ ഇന്ന് ലോകത്ത് ജീവിക്കുന്നത് ഭാര്യ തിന്മയിലേക്ക് പോകുമ്പോഴും നാണം കുണിങ്ങിയായി ഭർത്താവ് ഭാര്യ തിരുത്താത്തൊരു കാലഘട്ടം തിരുത്തേണ്ട ഭർത്താവ് തിരുത്താത്ത കാലത്തല്ലേ ജീവിക്കുന്നത് അനുജൻ തെറ്റിലേക്ക് വഴിതെറ്റിപ്പോകുമ്പോ അരുത് അനുജ എന്ന് പറയാൻ ജ്യേഷ്ഠനക്ക് സമയമില്ലാത്തൊരു കാലത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് സ്വന്തം പെങ്ങളോട് പെങ്ങളെ പള്ളിയിലെ ഉസ്താദ് വിളിക്കുന്ന പെങ്ങളെ എന്ന വിളിയല്ല ഞാൻ പറയുന്നത് സ്വന്തം പെങ്ങളോട് അരുത് പെങ്ങളെ എന്ന് പറയാൻ ധൈര്യമില്ലാത്ത സഹോദരന്മാരുള്ള കാലത്തല്ലേ നാം ജീവിക്കുന്നത് സ്വന്തം മരുമകനോട് തിന്മ ചെയ്യുന്നത് കണ്ടാൽ അരുതെന്ന് പറയാൻ ധൈര്യമില്ലാത്ത ഭാര്യ ഭാര്യ പിതാക്കന്മാർ ജീവിക്കുന്ന കാലത്തല്ലേ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നിബിതങ്ങൾ പറഞ്ഞത് സ്വഹാബ ജനങ്ങൾ പഴിപിഴക്കൽ സ്വാഭാവികമാണ് സ്ത്രീകൾ വഴിപിഴക്കൽ സ്വാഭാവികമാണ് യുവാക്കൾ തമ്മാടികളാകൽ സ്വാഭാവികമാണ് പക്ഷെ അതിലേക്കറെ വലിയ കടുത്ത പ്രതിസന്ധി എന്താണെന്നറിയോ ഈ വഴിപിഴക്കുന്ന ആളുകളോട് നന്മ കൊണ്ട് കൽപ്പിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വന്നാൽ എന്തായിരിക്കും സഹാബ നിങ്ങളുടെ അവസ്ഥ അപ്പൊ കാലു സഹാബ ചോദിച്ചു കായിനും ദാലിക്കയ റസൂലല്ലാ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകോ നബിതങ്ങൾ പറഞ്ഞു നം സ്വഹാബ വല്ലതീ നഫ്സീബിയതിഹി ബിയദിഹി വാഷദ്ദു മിൻഹു സയക്കൂൻ അതിനേക്കാളും അഷദ്ദായത് ലോകത്ത് വരാനുണ്ട് സ്വഹാബ സ്വഹാബത്ത് ചോദിച്ചു അമാ അഷദ്ദു മിൻഹു നബിയെ അതിനേക്കാളും കടുത്ത ഒരു സാഹചര്യം എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞു അതേ കൈഫ അന്തും ഇദാറ മഅറൂഫ മുങ്കറ വറഅയ്ത്തുമുൽ മുങ്കറ മഅറൂഫ അതേ അതിനേക്കാളും കടുത്ത പ്രതിസന്ധി എന്താണെന്നറിയോ നന്മയെ നിങ്ങൾ തിന്മയായി കണ്ടാൽ തിന്മയെ നിങ്ങൾ നന്മയായി കണ്ടാൽ സുബഹാനല്ല ആ കാലമൊക്കെ എന്നോ പിറന്നില്ലേ സഹോദരന്മാരെ നന്മയെ തിന്മയായി കാണുക പഴയ നിന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക് കള്ളുകുടി എന്ന് പറയുന്നത് മദ്യം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത് തിന്മയായി കാണുന്നവരാ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അല്ല കുടിക്കുന്നവൻ പോലും അത് തിന്മയായി കാണുന്നവരാണ് അതേസമയം ഇന്ന് കള്ളു കുടിക്കുക എന്നത് നന്മയായി കാണുന്ന ഭരണാധികാരികളുള്ള കാലത്താ നാം ജീവിക്കുന്നത് സുബഹാനല്ലാ കള്ളുകൂടി തിരുത്തേണ്ടവർ പോലും അത് കുഴപ്പമില്ല എന്ന് പറയുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് വൈദാ റഅയ്തുമുൽ മഅറൂഫ മുങ്കറ വൈദാ റഅയ്തുമുൽ മുങ്കറ മഅറൂഫ വിവാഹം കഴിക്കാതെ ഒരു മനുഷ്യൻ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്നത് വ്യഭിചാരമാണെന്ന് വിശ്വസിച്ചവരല്ലേ പഴയ കാലത്ത് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും അതേ സമയത്ത് വിവാഹം ആവശ്യമില്ല കല്യാണം ആവശ്യമില്ല അതൊക്കെ ആഭാസമാണെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിദ്യാഭ്യാസമുള്ള എഡ്യൂക്കേറ്റഡുകളായ അറിവുള്ളവരെന്ന് പറയുന്നവർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കാലത്തല്ലേ നാം ജീവിക്കുന്നത് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാ നബി സല്ലാഹു അലൈ വസ്ല്ലം നിങ്ങൾ ചോദിച്ചു അവർ പറഞ്ഞു വക്കാ വക്കായിനും ദാലിക്കയാ റസൂലല്ലാ ഇതൊക്കെ ലോകത്ത് സംഭവിക്കോ അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നാം വല്ലതി നഫ്സി എൻ്റെ ആത്മാവിനെയാണ് സത്യം വാശദ്ധു മിൻ ഹുസയക്കോൻ അതിനേക്കാളും വലുത് ലോകത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ സഹാബത്ത് ചോദിച്ചു ഇതിനേക്കാളും വലുതെന്താണ് നബിയേ കൈഫ അന്തും ഇത അമർത്തും ബിൽ മുങ്കരി വനഹൈത്തും അനിൽ മഅറൂഫ് ഒരു കാലം വന്നാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ സുബഹാനല്ല തിന്മ വിരോ തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന കാലം വന്നാൽ കലാലയങ്ങളിൽ അധ്യാപകർ പോലും പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊരു കാലത്തല്ലേ നാം ജീവിക്കുന്നത് സുബഹാനല്ലാ അധ്യാപകരനും നന്മക്ക് നന്മക്ക് മാർഗദർശനം കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ പോലും തിന്മയുടെ കൂട്ടിരിപ്പുകാരായി മാറുന്ന കാലത്തല്ലേ നാം ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റ് പോലും ലോകത്ത് നന്മയ്ക്ക് വേണ്ടി ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങളുടെ സദാചാര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഏറ്റവും ബാധ്യതകളുള്ള ഏറ്റവും അവകാശമുള്ള ഏറ്റവും ഉത്തരവാദിത്തങ്ങളുള്ള ഭരണകൂടങ്ങളല്ലേ പാർലമെൻറ്റുകളല്ലേ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും മോശമായ തിന്മകളെ നിയമമാക്കിക്കൊണ്ടിരിക്കുന്നത് സവർഗ വിവാഹം മനുഷ്യനിൽ സാഹചര്യത്തിനടിമപ്പെട്ടുകൊണ്ട് തെറ്റ് സംഭവിച്ചു പോകുന്നത് സ്വാഭാവികമാണ് അതേ സമയത്ത് ലോകം അരുതാത്ത ലോകം വലിയ പാപമായി കണ്ട ലോകം ഏറ്റവും വലിയ തിന്മയായി കണ്ട ഒരു ജനതയെ മുഴുവനും ഭൂമിയുടെ അടിയിലേക്ക് മറിച്ചിടാൻ കാരണമായ തിന്മകൾ പോലും അത് പറ്റുമെന്ന് മൗലികാവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റുകളിൽ അതുപോലെ തന്നെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ നിയമമാക്കുന്ന ഒരു കാലത്തല്ലേ നാം ജീവിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുല്ലാഹി ആ ഹബീബായ നബിതങ്ങൾ ലോകത്തെ പഠിപ്പിക്കുക ഇങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് നന്മ തിന്മയായും തിന്മ നന്മയായും കാണുക മാത്രമല്ല നന്മയെ വിരോധിക്കുകയും തിന്മ കൽപ്പിക്കുകയും ചെയ്യുന്ന കാലം താടി വെക്കുന്ന ഭർത്താവിനോട് താടി വെക്കരുത് എന്ന് പറയുന്ന ഭാര്യമാർ അല്ലേ താടി വടിക്കാൻ പ്രേരിപ്പിക്കുന്ന ഭാര്യമാർ താടി വെച്ച് ഇസ്ലാമിക സംസ്കൃതി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ പരിഹസിച്ച് തിന്മയിലേക്ക് വഴിതെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്നേഹിതന്മാരും ക്ലോസ് ഫ്രണ്ടുകളും ആത്മസുഹൃത്തുക്കളുമൊക്കെ ജീവിക്കുന്ന കാലത്തല്ലേ നാം ജീവിക്കുന്നത് അനുവദനീയമല്ലാത്ത സാമ്പത്തികമായ വഴിയിലേക്ക് അത് തെറ്റാണെന്നറിഞ്ഞിട്ടും അത് നന്മയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത് ഇവിടെയാണ് മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുല്ലാഹി നബിസല്ലാഹു അലൈ വസ്ല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു ഇതൊക്കെ ലോകത്തുണ്ടാകോ ഇതിലപ്പുറം ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ ഉണ്ടായാൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യമെന്താ ലഹും യസീറുൽ ഹലീമു ഫീഹ ഹയറാൻ ഈ സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങിയാൽ എന്താ സംഭവിക്കുക അവർക്ക് വലിയ പരീക്ഷണങ്ങൾ നാം നൽകും പരീക്ഷണങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കും എങ്ങനത്തെ പരീക്ഷണം യസീറുൽ ഹലീമു ഫീഹ ഹയറാൻ പലപ്പോഴും പല പരീക്ഷണങ്ങളുടെ മുന്നിലും ക്ഷമയോടെ അതിനഭിമുഖീകരിച്ചിരുന്ന പല ആളുകളും പരിഭ്രമിച്ചു പോകുന്ന ഒരു പരീക്ഷണം അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാവട്ടെ സത്യം പറഞ്ഞാൽ നാം അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൻ്റെ മുന്നിലല്ലേ അങ്ങനത്തെ ഒരു പരീക്ഷണത്തിലൂടെയല്ലേ സഹോദരന്മാരെ കടന്നു പോകുന്നത് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ കേരളത്തിൽ ഒരു പുതിയ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാരൊക്കെ ജനങ്ങൾ പോലും ഒരു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു നമ്മുടെ സാഹചര്യം അള്ളാഹു നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തെയും നമ്മുടെ സമുദായത്തെയും ഒക്കെ അള്ളാഹു സലാമത്താക്കി തരുമാറാവട്ടെ മുപ്പത് ലക്ഷവും നാൽപ്പത് ലക്ഷവും വിശ്വാസികൾ സമുദ്രം പോലെ ഒരുമിച്ച് കൂടുന്ന ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാന കർമ്മങ്ങളിലേക്ക് ലോകം നീങ്ങുമ്പോൾ പതിനായിരം വരുന്ന വിശ്വാസികളിലേക്ക് ഹജ്ജ് കർമ്മം ഒതുങ്ങുന്നു നമ്മുടെ ആയുഷ്കാലത്തിനിടയിൽ നാം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമല്ലേ അത് ഉംറയും ഹജ്ജും ആഗ്രഹിക്കുന്ന എത്ര ആളുകളാണ് നിരാശരായി കഴിഞ്ഞുകൂടുന്നത് സുബഹാനല്ലാ നാം സംഘടിപ്പിക്കാറുള്ള മജിലിസുകളൊന്നും നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല അതിൻ്റെ യഥാർത്ഥ തനിമയോടുകൂടെ നോക്കൂ നിങ്ങൾ നമ്മുടെ ഹൈവേകളിലൂടെ യാത്ര ചെയ്തു നോക്കൂ നിങ്ങൾ മുഴത്തിന് മുഴം തെരുവ് കച്ചവടക്കാരാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു മാന്യന്മാരായ ആളുകൾ തെരുവ് കച്ചവടം മാന്യന്മാർക്ക് പറ്റാത്തതല്ല പക്ഷേ സ്വന്തം നാട്ടിൽ നിന്ന് ഏതോ ആളുകൾ അറിയാത്ത നാട്ടിൽ വന്ന് പലതും തെരുവിൽ വെച്ച് വിൽക്കുന്ന ആളുകൾ ഭക്ഷണ പാക്കറ്റും വെള്ളവും വിൽക്കുന്ന ആളുകൾ അതേപോലെ തന്നെ ധാരാളം ബേക്കറി ഐറ്റംസ് തെരുവിൽ വെച്ച് വിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ സ്വന്തം നാട്ടിൽ ഇങ്ങനത്തെ ഒരു ജോലി ചെയ്തിട്ടുണ്ടാവൂല പക്ഷേ എന്ത് എന്ത് ജോലിയും ചെയ്യാൻ ജനങ്ങൾ സന്നദ്ധരാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത് ഇതിന് പരിഹാരം എന്താണ് യാ അയ്യുഹല്ലദീന ലാ തുഖദ്ദിമൂ ബൈന ബൈന ഇന്നല്ലാഹ സമീഉൻ അലീം നമുക്ക് തോന്നും അള്ളാഹുവിൻ്റെ നിയമത്തെ മറി മറികടക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച നിയമത്തെ ഇസ്ലാം എന്ന നിയമത്തെ നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുന്ന നമ്മുടെ സമ്പത്തിന് സംരക്ഷണം നൽകുന്ന നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥ ആഫിയത്ത് നൽകുന്ന നമ്മുടെ ശരീരത്തിന് യഥാർത്ഥ ആരോഗ്യം നൽകുന്ന നമ്മുടെ ജീവിതത്തിലുടനീളം നല്ല സന്തോഷം നൽകുന്ന ജീവിത വ്യവസ്ഥിതി പകർന്നു തന്ന ആ നിയമത്തെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ആ നിയമം സംവിധാനിച്ച റബ്ബിന്റെ ഭൂമിയിൽ അള്ളാഹു ചെയ്തു തന്ന ഞാമത്തുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ അത് തിരിച്ച് ലഭിക്കാനുള്ള വഴി എന്താ അള്ളാഹുവിലേക്ക് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകലേ വഴിയുള്ളൂ പിന്നെ ഫറോവയെ ബനു ഇസ്രായേലിനെ നശിപ്പിച്ചതുപോലെ നാം എന്ത് നശിപ്പിക്ക നമ്മെ നശിപ്പിക്ക നാം നമ്മെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല അല്ലേ ആദ്യ ജനതയെ സ്വാലിഹി നബി അലി ഇസ്ലാമിൻ്റെ ജനതയെ നശിപ്പിച്ചതുപോലെ നമ്മെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല ലൂത്ത് നബി അലി ഇസ്ലാമിൻ്റെ ജനതയെ നശിപ്പിച്ചതുപോലെ നമ്മെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല മഹാനായ നൂഹ് നബി അലി ഇസ്ലാമിൻ്റെ ജനതയെ മൊത്തം കപ്പലിൽ കയറി ആളുകളല്ലാത്ത മുഴുവൻ ആളുകളെയും വെള്ളപ്രളയത്തിൽ ജല ജലപ്രളയത്തിൽ മുക്കിക്കൊന്ന അള്ളാഹു എന്തുകൊണ്ട് നമ്മെ കൊല്ലുന്നില്ല എന്നത് അതിനൊരു കാരണമുണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി ആ ഹബീബായ നബി നബിത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുത്തു പോയിട്ടുണ്ട് എന്താണ് ആ പ്രാർത്ഥന പൂർവകാല സമുദായത്തെ ഒന്നിച്ച് നശിപ്പിച്ചതുപോലെ എൻ്റെ സമുദായത്തെ നശിപ്പിക്കല്ലേ എന്ന അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹി ആ ഹബീബിനി ഉമ്മത്തിനോടുള്ള കൃപ കാരണം അങ്ങേയറ്റത്തെ കാരുണ്യം കാരണം അങ്ങേയറ്റത്തെ മഹബത്ത് കാരണം ആ ഹബീബിൻ്റെ പ്രാർത്ഥനയുടെ ഫലം മാത്രമേ നമുക്കിങ്ങനെ പരീക്ഷണം വന്നു പോകുന്നത് എന്നൊരു കാരണം കൂടെ നമ്മൾ ചിന്തിക്കണം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതേസമയം സഹോദരന്മാരെ അള്ളാഹുവിൻ്റെയും ഹബീബായ നബിസല്ലാഹു അലൈവസല്ലം തങ്ങളുടെയും നിയമത്തെയെല്ലാം പൂർണ്ണമായി മാനിച്ചുപോയത്രയത്ര മഹാന്മാരുടെ ചരിത്രം പറയാനുണ്ട് നമുക്ക് പറയാൻ കഴിയോ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് ഹറാമ് കണ്ടില്ലെന്ന് പറയാൻ കഴിയോ എൻ്റെയും നിങ്ങളുടെയും കാത് ഹറാമ് കേട്ടില്ല എന്ന് പറയാൻ കഴിയോ എൻ്റെയും നിങ്ങളുടെയും നാവ് ഹറാമ് പറയുന്നില്ല എന്ന് പറയാൻ കഴിയോ എൻ്റെയും നിങ്ങളുടെയും കാല് ഹറാമിലേക്ക് ജീവിതത്തിൽ നടന്നിട്ടില്ല കൈകൊണ്ട് ഹറാമിലേക്ക് ചൂണ്ടിയിട്ടില്ല അതുപോലെ ജീവിതത്തിൽ കൽബുകൊണ്ട് ഹറാമ് ചിന്തിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കോ എന്നാൽ അങ്ങനെ ജീവിതത്തിൽ പറഞ്ഞ മനുഷ്യന്മാർ ധാരാളമില്ലേ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പൂർണ്ണമായി മാനിച്ച മഹാന്മാരില്ലേ മഹാനായ ഉറുവത്തുബിന് സുബൈർ റതിയല്ലാ ഒൻഹു തങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞ് എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഉറുവത്തുബിന് സുബൈർ റതിയല്ലാഹു ഒൻഹു ആരാ മഹതിയായ അസ്മാ ബീവി റതിയുള്ള ഓനഹയുടെ മകനാണ് അബൂബക്കർ സിദ്ദീഖ് റതിയുള്ള ഓനഹയുടെ പേരം അൻഹുവിൻ്റെ പേരമകനാണ് മഹതിയായ തിരുനബി സല്ലല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ അമ്മായിയായ സഫിയ റതിയല്ലാഹു അൻഹയുടെ പേരമകനാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബി വര്യന്മാരിൽ പ്രമുഖരായ സുബൈർ റതിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് താപിഈങ്ങളിൽ വലിയ പ്രമുഖനാണ് താപിഈങ്ങളിലെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് ആ ഉറുവത്തുബിന് സുബൈർ റതിയുള്ളാഹുനുഹുവിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ധാരാളം പാഠങ്ങളുണ്ട് നമ്മൾ ഖുർആൻ ക്ലാസ്സിലാണല്ലോ പങ്കെടുക്കുന്നത് ഒരാഴ്ച പോലും ജീവിതത്തിൽ കഴിഞ്ഞ പത്തു വർഷവും പതിനഞ്ച് വർഷവും ഒക്കെ ക്ലാസ് മുടങ്ങാത്ത എത്രയോ കാരണവന്മാർ ഈ സദസ്സിലുണ്ട് ചെറുപ്പക്കാർ ഈ സദസ്സിലുണ്ട് എല്ലാവരെയും അള്ളാഹു അഖിലുൽ ഖുർആാനിൽ പെടുത്തി തരുമാറാവട്ടെ മഹാനായ ഉറുവത്തുബിനു സുബൈർ റതിയല്ലാഹു അൻഹു തങ്ങളുടെ ഖുർആാനിനോടുള്ള ബന്ധവും ഈ ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഉറുവത്തുബിനു സുബൈർ റതിയല്ലാഹു അൻഹു തൻ്റെ സഹോദരൻ അബ്ദുല്ലാഹിബിന് സുബൈർ റതി അള്ളാഹു അനുഹുവിനോടൊപ്പം മുസ്അബ് ബിൻ സുബൈർ റതി അള്ളാഹു അനുഹുവിനോടൊപ്പം തൻ്റെ കൂട്ടുകാരൻ അബ്ദുൽ മരിക് ബിനു മറുവാനിനോടൊപ്പം വിശുദ്ധ ഹറമിൽ ചെന്നുകൊണ്ട് തൊവാഫ് ചെയ്തതിന് ശേഷം മഹാന്മാരായ ഈ കൂട്ടുകാർ അതിൽ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രമുഖനായ സ്വഹാബിയാണ് നബിസല്ലാഹു അലൈ വസല്ലം തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോൾ നാവിൽ മധുരം വെച്ചു കൊടുത്ത മഹാനായ അബ്ദുല്ലാഹിബിൻ സുബൈറും മുസ്അബിൻ സുബൈർ റലിയല്ലാഹു അൻഹുവും ഉറുവത്തുബിൻ സുബൈർ റലിയല്ലാഹു അൻഹുവും കൂട്ടുകാരനായ അബ്ദുൽ മലിക്കുബിന് മറു അബ്ദുൽ മലിക്കുബിന് മറുവാൻ ഈ നാല് പേരും വിശുദ്ധ കാബയുടെ റുക്കുനുല്യമാനിയുടെ പരിസരത്തിങ്ങനെ ഇരുന്നിട്ട് ആ റുക്കുമുൽ യമാനിയുടെ പരിസരത്തിരുന്നിട്ട് അവർ സംഭാഷണം നടത്തുകയാണ് അവർ പറയുന്നതെന്താ ഈ വിശുദ്ധ കായബയുടെ പരിസരത്ത് അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും ഉത്തരം നൽകുമെന്ന് ഷുവറുള്ള ധാരാളം കേന്ദ്രങ്ങളുണ്ടല്ലോ മീസാബുണ്ടവിടെ സ്വർണ്ണപ്പാത്തിയുണ്ടവിടെ ആ ആ വിശുദ്ധ കഅബായുടെ ആ സ്വർണവാതിലിൻ്റെ ഉമ്മാരപ്പടി എന്ന് പറയുന്ന മുൽത്തസമുണ്ട് അതിൻ്റെ അജുർ അസ്വദിൻ്റെ ഇടയിലുള്ള ഉമ്മരപ്പടി അർജുർ വസ്വദിൻ്റെയും ഇടയിലുള്ള മുൽത്തസമുണ്ട് അവിടെ അതുപോലെ റുക്കുനിൽ യമാനും റുക്കുനിൽ ഷാമിയും അതുപോലെ തന്നെ ധാരാളം ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള കേന്ദ്രങ്ങളുണ്ടല്ലോ ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് കൊണ്ട് ഹജ്ജ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് വിശുദ്ധ റമലാനിൽ അവസാനത്തെ പത്ത് കഴിഞ്ഞാൽ വളരെ മഹത്വമുള്ള ദുൽഹജ്ജ് പത്തിലെ രാവുകളിൽ ഒരു രാവാണ് ഒന്നാമത്തെ വെള്ളിയാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നാം പല ആളുകളും നോമ്പ് നോറ്റ് നോമ്പ് തുറന്നിരിക്കുന്നവരാണ് അള്ളാഹു ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ധാരാളം ഹജ്ജും ഉംറയും ചെയ്യാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അവിടെ ഇരുന്നുകൊണ്ട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ ഉത്തരം കിട്ടുന്ന ഈ കേന്ദ്രങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് നാം എന്തു ചോദിക്കും ഓരോരുത്തരും അവരവർ അവരവർ ചോദിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞു അബ്ദുല്ലാഹിബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത് ഹിജാസിൻ്റെ അധികാരം എൻ്റെ കയ്യിൽ അള്ളാഹു നൽകണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മുസ്അബിന് ഉമൈർ പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് കൂഫയുടെയും ബസറയുടെയും അധികാരം എനിക്ക് നൽകണമെന്നതാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നത് അതേസമയം അബ്ദുൽ മലിക് മറുവാൻ അള്ളഹാനോട് ചോദിച്ചാൽ അള്ളാഹു എന്തും കൊടുക്കും ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ കൊടുക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവം അബ്ദുൽ മലിക് ബിന് മറുവാം പറയാണ് എനിക്ക് ഹിജാസിൻ്റെ അധികാരം മാത്രം പോരാ എനിക്ക് ബസറയുടെയും കുഫയുടെയും ഇറാഖിൻ്റെയും അധികാരം മാത്രം പോരാ എനിക്ക് ഭൂമിയിലെ വിശാലമായ ഭൂമിയുടെ അധികാരം വേണം ആരും ചോദ്യം ചെയ്യാത്തൊരധികാരം എനിക്ക് വേണം ഇതാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നത് അങ്ങനെ മൂന്നാളുകളും അവരുടെ ആഗ്രഹം പറഞ്ഞിട്ട് ഉറുവത്തുബിന് ജുബൈർ എന്ന മറ്റൊരു സഹോദരനോട് ചോദിച്ചു അല്ല സഹോദര നീ എന്താ ചോദിക്കാൻ പോകുന്നത് സുബാനല്ലാ ഈ ശബ്ദം കേൾക്കുന്ന കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കണം സഹോദര ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് എന്തും ചോദിക്കുക പക്ഷേ ഉറുവത്തുബിന് ജുബൈർ തങ്ങൾ പറയാണ് അത്തമന്ന അന്നക്കൂന ആലിമൻ ആമില എനിക്ക് അധികാരമൊന്നും വേണ്ട പക്ഷേ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ പോകുന്നത് അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പണ്ഡിതനായി മാറണം എനിക്ക് യഹുദുന്നാസു എന്നിട്ട് ജനങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഖുർആൻ പഠിക്കണം നബിസല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ സുന്നത്ത് പഠിക്കണം എന്നിട്ട് അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് ലഭിക്കണം വാഹുലൽ ജന്ന സ്വർഗലോകത്തെ ഏറ്റവും നല്ല ഒരു ഫലം എനിക്ക് ലഭിക്കണം ഇതാണ് എൻ്റെ മോഹം അങ്ങനെ എല്ലാവരും ദ്വാരന്ന് പിരിഞ്ഞുപോയി അബ്ദുല്ലാഹിബിന് ജുബൈർ തങ്ങൾക്ക് വലിയ അധികാരം കിട്ടി ഹിജാസിന്റെ അധികാരം കിട്ടിയെന്ന് മാത്രമല്ല ഹജ്ജാജിബിന് യൂസുഫ് എന്നവരുടെ കാലത്ത് അഥവാ അവിടെ ഹജ്ജാജിബിന് യൂസുഫിന്റെ സേന മക്കയിലേക്ക് വന്നിട്ട് അധികാരസ്ഥനായ അബ്ദുല്ലാഹിബിന് ജുബൈർ റലിയല്ലാഹു അണിവിനെ കൊന്നു എവിടെ വെച്ചാ കൊന്നത് വിശുദ്ധ കഅബയുടെ പരിസരത്ത് നിന്ന് എവിടെ നിന്നാണോ ദ്വാരെന്നത് ആ ദ്വാരെന്ന സ്ഥലത്തിൽ നിന്ന് അല്പം അകലെ വെച്ചിട്ട് കൊല്ലപ്പെട്ടു അധികാരത്തിലിരിക്കേ അധികാരം കിട്ടിയിട്ടുണ്ട് മുസ്അബിന് ഉമൈർ എന്ന സഹോദരന് ഇറാഖിലെയും കൂഫയിലെയും ബസറയിലെയും അധികാരം കിട്ടി പിന്നെ അധികാരത്തിന് സ്ഥാനഭൃഷ്ടനാക്കിയതിന് ശേഷം കൊല്ലപ്പെട്ടു അബ്ദുൽ മലിക് ബിൻ മറുവാൻ എന്ന കൂട്ടുകാരന് വിശാല വിസ്തൃതമായ വലിയ അധികാരം തന്നെ ലഭിച്ചു ചോദിച്ചത് തന്നെ അള്ളാഹു കൊടുത്തു അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ മഹാനായ ഉറുവത്ത് ബിനു സുബൈർ മഹാന്മാരായ പ്രമുഖരായ സ്വഹാബി വര്യന്മാരെ പിന്നാലെ നടന്ന് ഖുർആൻ പഠിച്ചു ഹദീസ് പഠിച്ചു തിരുസുന്നത്ത് നല്ല പഠിച്ച് പഠിച്ച് പഠിച്ച് വലിയ പണ്ഡിതനായി എന്നിട്ട് മഹാനവറുകളുടെ അവസ്ഥ എന്തായിരുന്നു മഹാനവറുകൾ അധിക ദിവസവും നോമ്പായിരുന്നു കഠിന ചൂടുള്ള കാലത്തു നോമ്പ് നോൽക്കുന്ന ആളായിരുന്നു കൗവാമം ഫിൽ അത്തമാത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പലപ്പോഴും നീണ്ട നിസ്കാരം നിർവഹിക്കുന്ന ആളായിരുന്നു എല്ലാ സമയവും ദിക്കുറുകൊണ്ട് തൻ്റെ നാവിനെ സജീവമാക്കിയ ആളായിരുന്നു അതുമാത്രമല്ല അതിനെല്ലാം പുറമെ മഹാനവരുകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ വിശുദ്ധ ഖുർആാനിനെ വല്ലാതെ പ്രണയിച്ചൊരു മഹാൻ രാ പകൽ എല്ലാ ദിവസവും തൻ്റെ ചെറുപ്പ് കൗമാരം മുതൽ യുവത്വകാലം മുതൽ എല്ലാ ദിവസവും ഖുർആാനിൻ്റെ നാലിലൊന്ന് പകലിൽ മുസഹഫ് നോക്കി ഓതുന്ന പതിവ് ശീലമുള്ള ആളാണ് സുബഹാനല്ലാ രാത്രി ബാക്കി ഭാഗങ്ങൾ നിസ്കാരത്തിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ നോതി തീർക്കും മുസഹഫ് നോക്കാതെ ഓതും ഇതാണ് ഉറവത്തുവിന് സുബൈർ റതിയുള്ള ഓനഹിബിൻ്റെ പതിവ് പക്ഷേ ജീവിതത്തിൽ ആ പതിവ് തെറ്റിയൊരു സമയമുണ്ടായി ആ സമയം നമുക്ക് പറയാം ഇൻഷാല്ല ഞാൻ പറയുന്നു അതിനു മുമ്പ് റുബത്തുബിൻ സുബൈർ തങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താ അറിയോ വല്ലാത്ത ഉദാരമതിയായ മഹാന കാരണം ഖുർആൻ നിരന്തരം ഓതുന്ന ഖുർആൻ നിരന്തരം പഠിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈ വസല്ലം തങ്ങളുടെ ചര്യ ഉൾക്കൊണ്ട ഒരു മനുഷ്യന് എങ്ങനെ ഉദാരനാവാതിരിക്കാൻ കഴിയും മഹാനവറുകൾക്ക് തൻ്റെ നാട്ടിൽ ആരും ഒന്ന് നോക്കിപ്പോകുന്നൊരു ഒരു തോട്ടമുണ്ടായിരുന്നു മദീനയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തോട്ടം ആ തോട്ടത്തിൽ ധാരാളം മീത്തപ്പനകളുണ്ട് മുന്തിരിത്തോട്ടങ്ങളുണ്ട് മഹാനവറുകൾ ആ തോട്ടം വല്ലാതെ പരിപാലിക്കും എന്തിന് തൻ്റെ വരുമാനത്തിന് വേണ്ടിയല്ല ആ തോട്ടത്തിൻ്റെ വിളവെടുപ്പ് വരെയുള്ള സമയത്ത് മഹാനവറുകൾ തോട്ടം മതിൽ കെട്ടിയിട്ട് ഒരു ഭാഗത്തു മാത്രം പ്രവേശനം അനുവദിച്ച് ഗേറ്റ് ലോക്ക് ചെയ്തു വെക്കും പക്ഷേ തോട്ടം പൂർണ്ണമായി പാകമായി വിളവെടുപ്പിൻ്റെ സമയമായാൽ ആ തോട്ടത്തിലേക്കുള്ള മതിലി വിവിധ ഭാഗങ്ങളിൽ മഹാനവറുകൾ പൊളിച്ചു മാറ്റും എന്നിട്ട് ജനങ്ങൾ വന്ന് അവർക്കാവശ്യമുള്ളത് ചാക്കിലും പാത്രങ്ങളിലും നിറച്ചിങ്ങനെ കൊണ്ടുപോകും ഇതായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഒരു തോട്ടം ഇത്രയും വലിയ സമ്പന്നമായ ഒരു തോട്ടം മഹാനവർ അട അടച്ചിടും വിളവിൻ്റെ കാലം വരെ വിളവെടുപ്പിൻ്റെ സമയമായാൽ നാല് ഭാഗത്തു നിന്നും ആ മതിൽ പൊളിച്ചു മാറ്റിയിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്നിട്ട് ആ തോട്ടങ്ങനെ കാണുമ്പോൾ അഹങ്കരിക്കാതെ മഹാനവരുകൾ പറയും സൂറത്തുൽ കഹുഫിലെ ഒരായത്തുണ്ടല്ലോ വലൗല ഇത് ദഹൽത്ത ജന്നത്ത കുൽത്ത മാഷ അല്ലാഹു ലാ ഇല്ലാബില്ല ഇല്ലാ തോട്ടങ്ങനെ കണ്ടാൽ മഹാനവരുകൾ എന്ത് പറയും പഠിച്ചോനെ ഇതൊന്നും എന്നെ കൊണ്ടുണ്ടായതല്ല എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല എൻ്റെ സമ്പത്ത് കൊണ്ടുണ്ടായതല്ല ഇതെല്ലാം അള്ളാഹു ഉദ്ദേശിച്ചപ്പോണ്ടായതാ ഒരു മുഗ്മിനിൻ്റെ വിനയമുള്ളൊരു മനസ്സ് സമ്പത്ത് കുന്നുകൂടുമ്പോൾ വരുമാനങ്ങൾ കുന്നുകൂടുമ്പോൾ എൻ്റെ ബുദ്ധിയും എൻ്റെ യുക്തിയും കൊണ്ടാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച് പാ മറ്റുള്ളവർ അടിമകളും നിസ്സാരരുമായി കാണുന്ന സമ്പന്നനായിരുന്നില്ല മഹാനായ ഉറുവത്തുവിനു സുബൈർ തങ്ങൾ അങ്ങനെ ഉറുവത്തുവിനു സുബൈർ റതിയല്ലാഹു അൻഹു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കെ അന്ന് ഭരണം നടത്തിയിരുന്ന വലീദുബിന് അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവ് മഹാനവറുകളെ എങ്ങോട്ട് വിളിക്കുന്നു ഡമസ്കസിലേക്ക് ഡമസ്കസിലേക്ക് വിളിക്കുകയാണ് ഒരു അതിഥിയായി കാരണം അന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാ ഉറുവത്തുബിന് ജുബൈറതിയുള്ള വലിയ പണ്ഡിതനാണ് അന്നത്തെ എല്ലാവരും വിഷയങ്ങൾ അന്വേഷിക്കുന്ന ഫത്തുവ തേടുന്ന ഭരണാധികാരികൾ പോലും മുഷാവറ നടത്തുന്ന പണ്ഡിതനാ മഹാനവറുകൾ ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു അങ്ങനെ മഹാനവറുകൾ കുടുംബസമേതം ചെന്നു മഹാനവറുകളുടെ മകനും ഒപ്പം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ മഹാനവറുകളുടെ മകൻ അവിടെ ധാരുണയായി മരിക്കുന്നൊരു സാഹചര്യമുണ്ടായി രാജാവിൻ്റെ കുതിരയുടെ ആലയിൽ ചെന്ന് കുതിരയുടെ അടുത്ത് ചെന്നപ്പോൾ കുതിരയുടെ മുകളിൽ കയറിയപ്പോൾ ആ കുതിര ആ കുഞ്ഞിനെ മറിച്ചിട്ടു അങ്ങനെ ആ കുഞ്ഞ് മരിച്ചു വളരെ വിഷമത്തോടുകൂടെ ആ മകനെ അവിടെ കബറടക്കി മഹാനവറുകൾ മണ്ണ് വാരി കബറിലേക്കിട്ട് തിരിച്ചു പോന്നു കൂടുതൽ താമസിക്കാതെ മഹാനവറുകളുടെ കാലിൽ ഒരു അസുഖം ബാധിച്ചു അറുപതത്തിന് സമാനമായൊരു അസുഖം നോക്കൂ നിങ്ങൾ അറുപതത്തിന് സമാനമായൊരു അസുഖം കാലിലേക്കിങ്ങനെ രോഗം മൂർജിച്ചു രാജാവ് വലീദുബുൻ അബ്ദുൽ മലിക്കിന് വല്ലാത്ത ടെൻഷനായി എൻ്റെ നാട്ടിലേക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന അതിഥി തിരിച്ചു പോകുന്നതിൻ്റെ മുമ്പ് വലിയൊരു രോഗം പിടിപെട്ടല്ലോ അന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഡോക്ടർമാരെയും വൈദ്യന്മാരെയും കൊണ്ടുവന്നു കാലിലെ രോഗം മാറ്റാൻ അവരെല്ലാവരും വിധി എഴുതി ഈ രോഗം മാറുന്ന ഒരു സ്വഭാവവുമില്ല കാല് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഈ രോഗം ശരീരത്തിലൊക്കെ വ്യാപിക്കും അവസാനം കാല് മുറിച്ച് മാറ്റാൻ തീരുമാനിച്ചു കാല് മുറിച്ച് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മഹാനായ ആ ഉറുബത്തുബിന് ജുബൈർ അലി അള്ളാഹുനുവിൻ്റെ കാല് മുറിക്കുകയാണ് മുറിച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ് ഡോക്ടർ ധാരാളം പരിചാരകരൊപ്പം കുറേ ആളുകളെയും സഹപ്രവർത്തകരെയുമായി വന്നു നഴ്സുമാരെയുമായി വന്നു അപ്പോൾ ഉറുബത്തുബിന് ജുബൈർ അലി അള്ളാഹുവിന് ചോദിച്ചു ആദ്യം മഹാ ആ ഡോക്ടർ മഹാനവറുകൾക്കൊരു മരുന്ന് കൊടുത്തു എന്താ മരുന്ന് ഒരു മരുന്ന് ആ മരുന്ന് എന്തിനാന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകളോട് പറഞ്ഞു നിങ്ങളുടെ കാല് മുറിച്ചു മാറ്റും അസഹ്യമായ വേദനയുണ്ടാകും അതുകൊണ്ട് തരിപ്പിക്കാനുള്ള മരുന്ന് പക്ഷെ അത് നജസ്സായൊരു മരുന്നായിരുന്നു അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു ആ മരുന്ന് എനിക്ക് വേണ്ട ആവശ്യമില്ല ഞാൻ ആ മരുന്ന് കുടിക്കൂല എൻ്റെ ശരീരത്തിൽ ഒരു അവയവം മുറിച്ചു മാറ്റുമ്പോൾ ആ അവയവം മുറിച്ചു മാറ്റുന്നതിൻ്റെ വേദന ഞാൻ സഹിച്ചാലും അതിന് അള്ളാഹു നൽകുന്ന കൂലി എനിക്ക് കിട്ടിയാലും നജസ്സായ മരുന്ന് ഞാൻ കുടിക്കില്ല എന്ന് ഉറവത്തുബിന് സുബൈർ വാശി പിടിച്ചു സുബാനല്ല അങ്ങനെ വാശി പിടിക്കണമെന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം നിർവാഹമില്ലെങ്കിൽ അങ്ങനത്തെ മരുന്ന് ഉപയോഗിക്കാമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി പക്ഷേ മഹാന്മാരുടെ മനസ്സ് വല്ലാത്ത മനസ്സാ അങ്ങനെ മഹാനവറുകൾ കാല് മുറിക്കാൻ നിർബന്ധിച്ചു അല്ല അതിനുവേണ്ടി ഒരുങ്ങി അപ്പം പിന്നെ ഡോക്ടർക്ക് നിർവാഹമില്ലല്ലോ കുറേ ആളുകളെയുമായി നഴ്സുമാരുമായി ഡോക്ടർ വന്നു അപ്പോൾ ഉറുവത്തുബിന് സുബൈർ തങ്ങൾ ചോദിച്ചു എന്താ എൻ്റെ കാല് മുറിക്കാൻ കുറേ ആളുകൾ ആ സമയത്ത് പറഞ്ഞു കാല് മുറിച്ചു മാറ്റുമ്പോൾ ആയുധം നമ്മുടെ കാലിൻ്റെ എല്ലിലേക്ക് എത്തുമ്പോൾ അസഹ്യമായ വേദനയുണ്ടാവും നമ്മെ കാക്കട്ടെ അങ്ങനത്തെ രോഗങ്ങളിൽ നിന്ന് ഈ മജിലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ കാക്കട്ടെ കാല് മുറിച്ച് മാറ്റുമ്പോൾ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടാവും ഉറുപത്ത് തങ്ങളെ അതുകൊണ്ട് നിങ്ങൾ പിടക്കുമ്പോൾ കയ്യും കാലും പിടിച്ചു വെക്കാനാണ് ഈ ആളുകൾ ആ സമയത്ത് മഹാനവറുകൾ പറഞ്ഞു വേണ്ട അങ്ങനെ ആരും എൻ്റെ കൈകാലുകൾ പിടിച്ചു വെക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നിർവഹിക്കൂ ഞാൻ തെഹിലീലി ചെല്ലുവത്തുബിനു സുബൈർ റതിയല്ലാഹു അൻകു തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന ദിക്കറിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തല്ലാൻ തുടങ്ങി അലാബിദിക്കിരില്ലാഹി തത്തുമ ഇന്നുൽ കുലൂബ് എന്താ ആ ആയത്തിൻ്റെ അർത്ഥം നമുക്ക് ശരിക്ക് ബോധ്യപ്പെടും അപ്പോൾ അതേ മഹാനവറുകളുടെ മനസ്സ് അള്ളാഹു എന്ന യജമാനനായ റബ്ബുല്ലാലമീനായ ആ തമ്പുരാനെന്ന ഒരു മുഗ്മിനിൻ്റെ ഹൃദയത്തിൻ്റെ പ്രാ പ്രണയപ്രേയസിയായ അനുരാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായ അള്ളാഹുവിൽ ലയിച്ചു ചേർന്നപ്പോൾ ഉറുവത്തുബിനു സുബൈർ തങ്ങൾ തൻ്റെ കാല് മുറിച്ച് മാറ്റുന്നത് അറിഞ്ഞില്ല അങ്ങനെ കാല് മുറിച്ച് രണ്ട് കഷ്ടമാക്കിയപ്പോൾ അന്നത്തെ ചികിത്സാ സമ്പ്രദായത്തിൽ ഒരു പരിപാടിയുണ്ട് അതെന്താണ് ആ മുറിച്ച ഭാഗം മുറിച്ച കാലങ്ങോട്ട് മാറി ഒരു കഷ്ണം പോയി പക്ഷേ കാലിൻ്റെ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടി തിളച്ച് മറയുന്ന ജയ്ത്തെണ്ണയിലേക്കൊന്ന് മുക്കും സുബഹാനല്ല രക്ത രക്തം നിൽക്കാനും അതേപോലെ തന്നെ മുറിവ് ഉണങ്ങാനും വേണ്ടി ഈ കാല് തിളച്ച് മറയുന്ന അല്ലെങ്കിൽ ചൂടുള്ള എണ്ണയിലേക്ക് മുക്കുന്നൊരു പരിപാടിയുണ്ട് ഉറുവത്തുബിനു ജുബൈ റതി അള്ളാഹു അനുഹു തങ്ങളുടെ കാലെങ്ങനെ അങ്ങോട്ട് മുക്കിയപ്പോൾ മഹാനവറുകൾ ബോധം കെട്ടു വീണു ബോധ ബോധരഹിതനായി പോയി അങ്ങനെ മഹാനായ ഉറുവത്തുബിനു ജുബൈ റതി അള്ളാഹു അനുഹു തങ്ങൾ ആ ബോധരഹിതനായി വീണ ഉറുവത്തുബിനു ജുബൈ റതി അള്ളാഹു അനുഹു ബോധം തെളിഞ്ഞു സുഹൃത്തുക്കളെ മഹാന്മാർ പറയുന്നത് കാണാം ചെറുപ്പകാലം മുതൽ ഒരു ദിവസം പോലും ഖുർആൻ ഓതാതിരുന്നില്ല മഹാനവറുകൾക്ക് ഖുർആാനോത്ത് നഷ്ടപ്പെട്ടത് ഈ ഒരു സമയത്ത് മാത്രമാണ് അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പാഠം ഉറുവത്തുബിന് സുബൈർ അലി അള്ളാഹുവിന് ഖുർആൻ ഓത്ത് നഷ്ടപ്പെട്ടത് അഥവാ പകൽ ഖുർആാനിൻ്റെ നാലിലൊന്നും രാത്രി ബാക്കി ഭാഗങ്ങൾ ഖുർആൻ മുസഹഫ് നോക്കാതെയും ഓതുന്ന പതിവ് ഉറുവത്തുബിന് സുബൈർ അലി അള്ളാഹുനുവിന് നഷ്ടപ്പെട്ടത് ഈ സമയത്ത് മാത്രമാണ് ഈ ഒരു ബോധം പോയ ആ ദിവസം മാത്രം ബോധം തെളിഞ്ഞ് ആ ബോധത്തിൽ നിന്ന് മഹാനവറുകൾ ബോധത്തിൽ നിന്ന് തെളിഞ്ഞപ്പോൾ ബോധം തെളിഞ്ഞപ്പോൾ മഹാനവറുകൾ നോക്കൂ നിങ്ങൾ ആ മുറിച്ച് മാറ്റപ്പെട്ട കാലിൻ്റെ കഷ്ണം കൈകൊണ്ടിങ്ങനെ മറിച്ചിട്ടിട്ട് മഹാനവറുകൾ ഇങ്ങനെ പറയാണ് അമാ വല്ലതീ ഹമലനീ അലൈക്കി ഫി ഇലൽ മസാജിദ് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് കാലിനോട് സംസാരിക്കുകയാണ് അല്ലയോ എൻ്റെ കാലേ നിന്റെ മുകളിൽ രാത്രിയുടെ ഇരുളിൻ്റെ യാമങ്ങളിൽ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി എന്നെ ചുമന്നുകൊണ്ടുപോയ കാലേ ഇന്നഹൂലയലമു നിശ്ചയമായും അള്ളാഹുവിനറിയാം അന്നനി മാ മഷയുത്തു ബിക്കി ഇരഹറാം ആ മുറിച്ചിട്ട കാല് കാൽപാദം അഥവാ കാലിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് മഹാനവറുകൾ പറയാണ് കാലേ നിന്റെ മുകളിലാണ് എൻ്റെ റബ്ബ് എന്നെ പള്ളിയിലേക്ക് ചുമന്നുകൊണ്ടുപോയത് എൻ്റെ റബ്ബിനറിയാം ജീവിതത്തിൽ ഒരു തവണ പോലും ഒരു കാലത്തും നീൻ്റെ ഈ നിന്റെ മേലിൽ ഞാൻ ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല സുബാനല്ല എന്നിട്ട് മഹാനവറുകൾ മനുബിനു ഔസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു കവിയുടെ വരികളിങ്ങനെ പാടുകയാണ് ല അമ്രൂക്കമാ അഹുബേത്തു كفي لريبتي ولا حملتني ولا حملتني نحو فاحشة رجلي ولا قادني سمعي ولا قادني بس ولا ولا ب ولا قادني سمعي ولا بصري لها ولا دلني رأيي عليها ولا أقلي وأعلم أني لم تصبني مصيبة من الدهر إلا قد അസാബത്ത് ഫത്തൻ കബിലി സുബാനല്ലാ മഅനുബിന് ഔസ് എന്ന കവിയുടെ വരികൾ ഇങ്ങനെ പാടിയിട്ട് മഹാനാക മഹാനവറുകൾ ആത്മസംതൃപ്തിപ്പെടുകയാണ് സമാധാനിക്കുകയാണ് മഹാ ആ വരികളുടെ അർത്ഥം എന്താണെന്നറിയോ ല അമ്രൂക്ക നിന്റെ ആയുസ്സിനെ തന്നെയാണ് സത്യം പടച്ചവന് ഒരു സംശയമുള്ള തെറ്റോ ശരിയോ എന്ന് സംശയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോലും എൻ്റെ കയ്യിനെ ഞാൻ നീട്ടാൻ നീട്ടിയിട്ടില്ല നഹവ സംശയിക്കപ്പെടുന്ന ഒരു തെറ്റായ കാര്യത്തിലേക്ക് പോലും എൻ്റെ കാലെന്നെ എന്നെ ചുമന്നു കൊണ്ടുപോയിട്ടില്ല വല കാതനി സം വല വലാ ബാസരീലക എൻ്റെ കേൾവിയോ എൻ്റെ കാഴ്ചയോ ഒരു തെറ്റിലേക്കും ഇതുവരെ വഴി തെറ്റിപ്പിച്ചിട്ടില്ല അറിവല അലൈഹ അഖിലി എൻ്റെ എൻ്റെ അഭിപ്രായം എൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധി പോലും ഒരു കാലത്തും ഒരു തിന്മയിലേക്ക് അറി വഴികാട്ടി തന്നിട്ടില്ല വായലേമു അന്നീലം തുസിബിനി മുസീബത്തുൻ മിനദ്ദഹിരി ഇല്ലാക്കത് അസ്വാബത്ത് ഫത്തം കബിലി സുബഹാനല്ല തൻ്റെ കണ്ണ് ഹറാമാണെന്ന് സംശയിക്കുന്ന കാര്യത്തിലേക്ക് നോക്കിയിട്ടില്ല തൻ്റെ കാത് കേട്ടിട്ടില്ല തൻ്റെ കൈ അതിലേക്ക് ചൂണ്ടിയിട്ടില്ല തൻ്റെ കാലെന്നെ ചുമന്നിട്ടില്ല തൻ്റെ മനസ്സ് പോലും അതിലേക്ക് ചിന്തിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ മാത്രം ആത്മധൈര്യമുള്ള ആത്മവിശുദ്ധരായ എത്രയെത്ര ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് സുബഹാനല്ലാ ലാ ബൈന വറസൂലിഹി ഇങ്ങനത്തൊക്കെ മഹാന്മാർ സാത്വികർ ഇന്നും ലോകത്ത് ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ ബറക്കത്ത് നമ്മളൊക്കെ തട്ടിമുട്ടി ജീവിച്ചു പോകുന്നത് അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ഇതുപോലെ എത്ര എത്ര സംഭവങ്ങൾ പറയാൻ പറ്റും മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുല്ലായി അലിഹിയുടെ പിതാവ് സ്വന്തം പിതാവ് മഹാനവറുകൾ വഫാത്തിൻ്റെ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട് ലാ മാലി ഹറാമിൻ വലാ വഫാത്തിൻ്റെ സമയത്ത് മഹാനവറുകൾ പറഞ്ഞതെന്താ വലിയ സമ്പന്നനായിരുന്നു പക്ഷേ എൻ്റെ സമ്പത്തിൽ ഹറാമോ ഹറാമാണെന്ന് സംശയിക്കുന്ന ഒരു ദീർഘമു പോലും ഇല്ല എന്ന് പറഞ്ഞ മഹാൻ സുബഹാനല്ല ഇവിടെയാണ് സഹോദര നാം സംസാരിക്കുമ്പോഴും നാം പ്രവർത്തിക്കുമ്പോഴും നാം യാത്ര ചെയ്യുമ്പോഴും നാം കുടുംബബന്ധം പുലർത്തുമ്പോഴും നാം പണം സമ്പാദിക്കുമ്പോഴും നാം പണം ചെലവഴിക്കുമ്പോഴും നാം ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ നാം അള്ളാഹുവിനെയും തിരുനബിയെയും മറികടക്കാൻ പറ്റൂല മഹാനായ ഷെയ്ഖ് ആദം ഹസറത്ത് റഹമത്തുല്ലാഹി അലൈഹി വേലൂർ ബാക്കിയാത്ത സ്വാലിഹാത്ത് അറബി കോളേജിൽ നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ വലിയ പണ്ഡിതന്മാരുടെ കുസ്താദായിരുന്നു മഹാനവരുകളുടെ വഫാത്തിന് കാരണമായ രോഗം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നത് കാണാം പണ്ഡിതന്മാർ പറയുന്നത് കാണാം രോഗം മരണമാസന്നമാകുന്ന രോഗസമയത്ത് മഹാനായ ഷെയ്ഹാദം മസറത്തിന് രക്തം കയറ്റണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ആ സമയത്ത് മഹാനവരുകൾ പറഞ്ഞു അവധിയെത്തിയാൽ ഞാൻ മരിക്കും രക്തം കയറ്റിയാലും മരിക്കും കയറ്റിയില്ലെങ്കിലും മരിക്കും എൻ്റെ രക്തത്തിൽ ഒരു തുള്ളി പോലും ഹറാമിൻ്റെ രക്തമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ നിങ്ങൾ കയറ്റാൻ പോകുന്ന ആളുകളുടെ രക്തത്തിൽ ഹറാമുണ്ടോ ഇല്ലേ എന്നിനി കുറപ്പില്ല അതുകൊണ്ട് ആരുടെയും രക്തം എന്നിലേക്ക് കയറ്റേണ്ടത് കയറ്റേണ്ടതില്ല ഇതായിരുന്നു അടുത്ത കാലത്ത് പോലും ജീവിച്ചു പോയ മഹാന്മാരുടെ അവസ്ഥ റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമി ഉൽ അലീം വതുബാലീന ഇന്നക്കാന്ത അന്ത തൊവാബുർ റഹീം ആമീൻ ബുറഹമത്തിക്ക യാ റഹമർ റഹീമീൻ വസല്ലാഹു താല വസ്ലം അല ഹൈരി ഖൽഖിഹി സയ്യദന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മീൻ സുബഹാന റബ്ബിക്ക റബ്ബിൽ ഇസ്സത്തി അമ്മായി സിഫൂൻ വസലാമുൻ അൽ മുസ്ലിൻ അലഹമുല്ലാഹി